Saudi Oman Qatar U A E തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നഴ്സിംഗ് പ്രൊഫഷണലാണോ നിങ്ങൾ എന്നാൽ ഇതാ നിങ്ങൾക്കായി ബിമാക്സ് അക്കാഡമിയുടെ fourteen days nursing crash course Bmax അക്കാഡമിയുടെ കോഴ്സുകൾ ഏറ്റവും പേരുകേട്ട ട്രേഡ് മാർക്കായി മാറിയ നഴ്സിംഗ് കോഴ്സാണ് fourteen days nursing crash course എന്തുകൊണ്ട് ഫോർട്ടീൻ ഡേയ്സ് എങ്ങനെയാണ് ഫോർട്ടീൻ ഡേയ്സ് ക്ലാസ്സുകൾ നടത്തുക ഫോർട്ടീൻ ഡേയ്സ് കൊണ്ട് പഠിക്കാൻ കഴിയുമോ എക്സാം പാസ്സാകാൻ കഴിയുമോ എന്താണ് മറ്റ് ക്രാഷ് കോഴ്സുകളെക്കാൾ ബിമാക്സിൻ്റെ ക്രാഷിന്റെ പ്രത്യേകത എന്നിങ്ങനെ ധാരാളം സംശയങ്ങൾ സ്വാഭാവികമായും എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന ഒരാൾക്കുണ്ടാകും ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യം ഫോർട്ടീൻ ഡേയ്സിന്റെ പ്രത്യേകത നോക്കാം എക്സാമിന് ആവശ്യമായ ടോപ്പിക്കുകൾ ഫോർട്ടീൻ സെപ്പറേറ്റ് സിസ്റ്റമായി തിരിച്ച് ഓരോ സിസ്റ്റത്തിനും ഓരോ ദിവസം എന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഫോർട്ടീൻ ഡേയ്സ് ക്രാഷ് കോഴ്സ് ബി മാക്സിൽ എട്ട് വർഷങ്ങൾക്ക് മുൻപ് പിറവിയെടുക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയും കൊടുക്കുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും ക്വാളിറ്റി ഉറപ്പുവരുത്തി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കുവാൻ സഹായിച്ച ചരിത്രമാണ് ബി മാക്സിൻ്റെ ഫോർട്ടീൻ ഡേയ്സ് ക്രാഷ് കോഴ്സിൻ്റേത് പതിനാല് ദിവസങ്ങൾ കൊണ്ട് മൂന്ന് നാല് വർഷം ഓരോ നഴ്സിംഗ് വിദ്യാർത്ഥികളും പഠിച്ച വിഷയങ്ങൾ നഴ്സിംഗ് വിദഗ്ധർ തയ്യാറാക്കിയ സിലബസ് അനുസരിച്ചാണ് തിയറി ക്ലാസുകൾ നടത്തുക തിയറി മാത്രമാണോ അല്ല തിയറി ക്ലാസുകൾക്ക് പുറമെ അതത് സിസ്റ്റം വൈസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ദിവസേനയും ഒപ്പം കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഓരോ ദിവസവും നൽകുന്നു ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ദിവസം പ്രീ ടെസ്റ്റ് നടത്തി വിദ്യാർത്ഥികളുടെ നോളജ് ലെവൽ മനസ്സിലാക്കി അതിനനുസരിച്ച് പോകുന്ന തിയറി ക്ലാസുകൾ അക്ഷരാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ അറിഞ്ഞ് അവർക്കായി പ്രത്യേകം രൂപപ്പെടുത്തിയ സ്ട്രക്ചേർഡ് ഓർഗനൈസ്ഡ് ക്രാഷ് കോഴ്സാണ് ദിവസേനയുള്ള മോക്ക് ടെസ്റ്റുകൾ വഴി പഠന നിലവാരം അധ്യാപന നിലവാരവും ഉറപ്പാക്കി പോകുന്ന ഫോർട്ടീൻ ഡേയ്സ് ക്രാഷ് കോഴ്സ് നിങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നടത്തുന്ന മറ്റ് ക്രാഷ് കോഴ്സുകളെ അപേക്ഷിച്ച് ത്രീ ടയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്ന കോഴ്സ് എന്തുകൊണ്ടും വ്യത്യാസമാർന്നതും മികച്ചതുമാകുന്നു എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് പുറമെ തിയറി ക്ലാസുകളും കൂടി ലഭിക്കുന്നതിനാൽ എക്സാമിന് ശേഷമുള്ള ഇന്റർവ്യൂ വൈവ എന്നിവയ്ക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്നു വിജയത്തിന് കുറുക്കുവഴികളില്ല നിങ്ങളുടെ പ്രയത്നവും ഞങ്ങളുടെ പരിശീലനവും കൂടി ചേരുമ്പോൾ എക്കാലവും നിലനിൽക്കുന്ന വിജയം നിങ്ങൾക്ക് സുനിശ്ചിതം വിജയം കൈവരിക്കാൻ കപട വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുക ജീവിതം സുരക്ഷിതമാക്കുവാൻ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുക നഴ്സിംഗ് ലൈസൻസിംഗ് എക്സാം വിജയത്തിനായി ബിമാക്സ് അക്കാഡമിയുടെ ഫോർട്ടീൻ ഡേയ്സ് ക്രാഷ് കോഴ്സ് തിരഞ്ഞെടുക്കൂ ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുന്ന ഏറ്റവും പുതിയ നഴ്സിംഗ് ഫോർട്ടീൻ ഡേയ്സ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഏവർക്കും ഒരു മികച്ച ഡിസ്കൗണ്ട് ഓഫർ കൂടി ബിമാക്സ് നൽകുന്നു പത്താം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നഴ്സിംഗ് ക്രാഷിന് ഇപ്പോൾ വെറും ആറായിരത്തി തൊള്ളായിരം പ്ലസ് ജി എസ് ടി ലഭിക്കുന്നതാണ് തീർന്നിട്ടില്ല ഒപ്പം ബിമാക്സ് അക്കാഡമിയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രാക്ടീസ് ഗൈഡും രണ്ടായിരത്തി അഞ്ഞൂറോളം വില വരുന്ന മൊബൈൽ ആപ്ലിക്കേഷനും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക വിളിക്കേണ്ട number nine five double four double eight seven eight five two അല്ലെങ്കിൽ nine double four six nine eight nine double five zero